ആവേശക്കൊടുമുടിയിൽ തൃശൂർ പൂരത്തിന് തുടക്കം ഘടകപൂരങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കണിമംഗലം ശാസ്താവ് വടക്കുനാഥ ക്ഷേത്രത്തിൽ നിന്നും പടിഞ്ഞാറേ ഗോപുര നട വഴി പുറത്തേക്കിറങ്ങി തൃശൂർ നഗരം ഇനി മുപ്പത്തിയാറ് മണിക്കൂർ പുരാഘോഷ ലഹരിയിലാണ് ഘടകപൂരങ്ങളുടെ എഴുന്നള്ളത്ത് പുരോഗമിക്കുകയാണ് ബ്രഹ്മസ്വം മഠത്തിലേക്കുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവ് അല്പസമയത്തിനകം ആരംഭിക്കും ആവേശ കൊടുമുടിയിലാണ് തൃശൂർ നഗരമടക്കം ഘടകപൂരങ്ങൾ പുരോഗമിക്കു ഘടകപൂരങ്ങളുടെ വരവ് അവിടെ പുരോഗമിക്കുകയാണ് ഇനി മുപ്പത്തിയാറ് മണിക്കൂർ പൂരാഘോഷ ലഹരിയിലാണ് തൃശൂർ നഗരം ഒത്താകെ എസ് എസ് ശരണുണ്ട് തത്സമയ വിവരങ്ങളുമായി ശരൺ ഇന്ന് അവധി ദിവസമാണ് അതുകൊണ്ട് തന്നെ ആവേശത്തിനും ആൾക്കൂട്ടത്തിനും ഒരു കുറവും ഉണ്ടാവില്ല ഇപ്പോൾ ചെറുപൂരങ്ങളുടെ വരവ് അവിടെ തുടരുകയാണോ അരിപ്രിയ തീർച്ചയായിട്ടും അരിപ്രിയ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്ന് ആരവത്തിനും ആവേശത്തിനും യാതൊരുവിധ കുറവുമില്ല എന്നുള്ളത് തന്നെ നമുക്ക് എടുത്തു പറയാൻ കഴിയും കാരണം ഇന്ന് അവധി ദിവസമാണ് ഒരുപാട് ആളുകൾ ഇവിടേക്ക് ആകാംക്ഷയോടെ എത്തിക്കൊണ്ടിരിക്കുന്നു ചെറു പൂരങ്ങൾ ഘടകപൂരങ്ങൾ ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട് രാവിലെ കണിമംഗലം ശാസ്താവ് ഇവിടെ എഴുന്നള്ളിച്ച് എത്തിയോടുകൂടിയാണ് പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കമായിരുന്നത് ഏതായാലും അതിനുശേഷം ഇപ്പോൾ തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറക്കുകയും അതിനുശേഷം അത് നടുവിൽ മഠത്തിലേക്ക് എഴുന്നള്ളിച്ച് പോവുകയും ചെയ്തിട്ടുണ്ട് നടുവിൽ മഠത്തിൽ വച്ച് ഇറക്കി പൂജയുണ്ട് അതിനുശേഷമാണ് മഠത്തിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മഠത്തിൽ വരവ് പഞ്ചവാദ്യം അടക്കം നടക്കുകയും ചെയ്യും ഏറ്റവും പ്രസിദ്ധമായ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിനായി ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സാഹചര്യം തന്നെയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇതോടൊപ്പം തന്നെയാണ് ഉച്ചയ്ക്ക് ശേഷം പാറമേക്കാവിൻ്റെ ഇലഞ്ഞിത്തറ മേളവും നടക്കുക അതിനുശേഷം തെക്കോട്ടിറക്കമുണ്ട് അതിനുശേഷമാണ് ഏറ്റവും വർണ്ണാഭമായ ചടങ്ങായ കുടമാറ്റം നടക്കുക ഇന്ന് നാളെ പുലർച്ചെ വെടിക്കെട്ടും നടക്കുന്നുണ്ട് എന്തായാലും എനിക്കിപ്പോൾ ഇപ്പോൾ അഖില് ചേരുന്നുണ്ട് അഖില് ആദ്യമായിട്ടാണോ വരുന്നത് എൻ്റെ അതായത് പൂരത്തിന് ആദ്യമായിട്ടല്ല വരുന്നത് പക്ഷേ ഒരു റിപ്പോർട്ടർ എന്ന നിലയിൽ റിപ്പോർട്ട് ചെയ്യാൻ ആദ്യമായിട്ട് വരുന്ന ഒരു പൂരാണ് അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എന്തായാലും എനിക്ക് പൂർണ്ണമായിട്ടുണ്ട് ഈ റിപ്പോർട്ടറായിട്ട് വരുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്ക് കുറച്ചും കൂടി കൂടുതൽ അടുത്ത് നിന്ന് കാണാൻ പറ്റും മറ്റേ നമ്മൾ ആൾ കൂട്ടുന്നതിന് അടിപൊളിയായിരിക്കും നമുക്ക് ഇതുപോലുള്ള ഈ ഫ്രീഡം ഒന്നുമില്ല മറ്റേ പണ്ടൊക്കെ നമ്മൾ ഈ ആന ഞാൻ ഇന്നലെ പൂട്ടി ഞാൻ ആന മറ്റേ പരിശോധന നടത്താൻ ഡെഫ് എടുക്കാൻ പോയി ആ സമയത്തൊക്കെ അരിശോ പാന പരിശോധന നടക്കാൻ പോകുമ്പോൾ പണ്ടൊക്കെ നമ്മൾ ആ ഒരു മുള വെറ്റ കയ്യിലൂടെ അപ്പുറത്ത് നിന്നിട്ട് എന്തോ നോക്കി നിൽക്കുന്ന പോലെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സെറ്റപ്പ് ആയിരുന്നു പക്ഷേ ഇന്നലെ നമ്മൾ ആനയുടെ അടുത്ത് പോയി നിൽക്കുന്നു നമ്മൾ അതിൻ്റെ കൂടെ കയറി നടക്കുന്നു നമ്മളോട് ആരും ചോദിക്കുന്നില്ല അപ്പൊ അതിന്റെ ഒരു ഫ്രീഡം അത് ഈ റിപ്പോർട്ടറായിട്ട് വന്ന് നിൽക്കുമ്പോൾ കിട്ടുന്ന എല്ലായിടത്തും കയറി പോകാൻ പറ്റുന്നതിന്റെ ഒരു സന്തോഷം തീർച്ചയായിട്ടും കാരണം ഇനിയിപ്പോൾ നമ്മൾ അടിക്കട്ട് നടക്കുന്നു നമുക്ക് വളരെ ഭംഗിയായി നമുക്ക് തിരക്കും നിൽക്കും തിരക്കും ഇല്ലാതെ നിന്ന് പൂരം ആസ്വദിക്കാൻ പറ്റുന്നില്ല പക്ഷെ പൂരം ആസ്വദിക്കുമ്പോൾ ആ തിരക്കും ആ ഒരു റിപ്പോർട്ടിൽ ഉണ്ടെങ്കിൽ അത് വേറൊരു വൈബ് തന്നെയാണ് അതല്ലാതെ ഞാൻ പറയുന്നില്ല കുറച്ചും കൂടി ഫ്രീ ആയിട്ട് കാര്യം കാര്യങ്ങളെ കാണാനും എല്ലാവിടേക്കും കയറി പോകാനും എല്ലാ ഭാഗത്തും എത്താനുള്ള ഒരു അനുവാദം നമുക്ക് റിപ്പോർട്ടായി കയറി പോകുമ്പോൾ കിട്ടുന്നു എന്നുള്ളത് ഒരു വളരെ സന്തോഷം തന്നെ ആ പൂരം ആ രീതിയിൽ അതായത് പൂരത്തിൻ്റെ വേറൊരു മുഖം ഞാൻ ഇത്രയും കാലം കണ്ട പൂരം എന്ന് പറയുന്നത് തിരക്കാണ് ആൾക്കൂട്ടത്തിൽ അടുക്കിൽ നിന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കി നിന്നിട്ട് കൈ പോലെ അടക്കാൻ ചില സമയത്ത് കൈ പോലെ അടക്കാൻ പറ്റാതെ നിന്നിട്ടുള്ള കാണുന്ന പൂരങ്ങളാണ് അപ്പോൾ അതിന് വ്യത്യസ്തമായി കുറച്ചൊരു ഫ്രീ ആയിട്ട് പൂരം കാണുന്നു എന്നുള്ളതാണ് ഈ തവണത്തെ പൂരത്തിൻ്റെ എൻ്റെ പ്രത്യേകത ഹരിപ്രിയ വേറൊരു പ്രത്യേകത അഖിലിനുള്ളത് ഈ ആനകളോട് ഒരുപാട് കമ്പുള്ള ഒരു മനുഷ്യനാണ് അപ്പോൾ എങ്ങനെയാണ് ഈ തെച്ചിക്കോട്ടവ് രാമേന്ദ്രനുണ്ട് പാമ്പാടി രാജനുണ്ട് ഒരുപാട് പേരുണ്ട് ഏറ്റവും ഇഷ്ടമുള്ള ആന ഏതാണ് മംഗലാംകുന്ന് കർണനായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആന എന്ന് പറയുന്നത് ഒരു പാലക്കാടുകാരനായതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പാലക്കാട് സ്വന്തം അഹങ്കാരമായതുകൊണ്ട് തന്നെ കർണനോടായിരുന്നു താല്പര്യം പക്ഷേ കർണൻ ചെരിഞ്ഞു കർണനില്ല കൂടെ ഇല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ചിക്കോടനുണ്ട് പാമ്പാട് രാജൻ വരുന്നുണ്ട് ചിറക്കൽ കാളിദാസൻ വരുന്നുണ്ട് തിരുവമ്പാടിക്കാരുടെ സ്വന്തം ചന്ദ്രശേഖരൻ അതായത് തിരുവമ്പാടി ശിവസുന്ദർ പോയ ശേഷം അവരുടെ തിടമ്പേറ്റാനായിട്ട് ചന്ദ്രശേഖരൻ വരുന്നു ആ ചന്ദ്രശേഖരൻ ഉണ്ട് എന്നുള്ളത് അതുപോലെ തന്നെ ഗുരുവായൂർ നന്ദൻ വരുന്നുണ്ട് പറമേക്കാവിനെ തിടമ്പേറ്റാൻ എത്തുന്നത് ഗുരുവായൂർ നന്ദനാണ് പറമേക്കാവിൻ്റെ തിടമ്പേറ്റുന്നത് അതിലും നമുക്ക് തിരു തിരുവമ്പാടി എടുത്തു കഴിഞ്ഞാൽ തിരുവമ്പാടി ചന്ദ്രശേഖരനും അതിൻ്റെ ചന്ദ്രശേഖരൻ്റെ ഇടവും ബലവും നിൽക്കുന്നതും പോലും വളരെ പ്രശസ്തരായ ആനകളാണെന്നുള്ളതാണ് അതായത് കുട്ടംകുളങ്ങര അർജുനൻ തലപ്പൊക്കത്തിന്റെ കാര്യത്തിൽ ഉയരത്തിന്റെ കാര്യത്തിലായാലും ഒട്ടും ഒരു ആനയാണ് കുട്ടംകുളങ്ങര അർജുനൻ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇത് വലത് വലതുവശത്ത് നിൽക്കുന്ന ആന എന്ന് പറയുന്നത് പുതുപ്പള്ളി സ്വാദുവാണ് അതും അത്രത്തോളം പ്രശസ്ത ഈ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ആനകളെല്ലാം നിരത്തി നിർത്തിയല്ലോ അപ്പോൾ ആ കണ്ട ഒരു കാഴ്ച എങ്ങനെയാണ് അതെ അത് നമ്മൾ അതായത് ആന അതായത് ഒരു ഇന്നലെ നമ്മൾ തിരുവമ്പാടിക്കും പറമേക്കാവിനും പ്രത്യേകം പ്രത്യേകം സ്ഥലങ്ങളായിട്ടാണ് പരിശോധന നടത്തുന്നത് അപ്പോൾ ഈ തിരുവമ്പാടിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞാൽ അവർ അവർക്ക് നിരത്തുന്ന അതായത് അൻപതോളം അമ്പതിലധികം ആനകൾ ഒറ്റ വരിയായിട്ട് നിൽക്കുന്നു അത് നമുക്ക് വേറെ അതായത് ഈ ഒരു തൃശ്ശൂർ പൂരത്തിനൊക്കെ തന്നെ ജനസാഗരമുണ്ട് തീർച്ചയായിട്ടും അതായത് ഇത് ആന അതായത് തൃശ്ശൂർ പൂരത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് കുടമാറ്റം വെടിക്കെട്ട് കൊട്ട് അതായത് പഞ്ചവാദ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ആന അത് കരിവീരന്മാരെ എത്ര പ്രശസ്തരായ കേരളത്തിലെ പ്രശസ്തരായ എല്ലാ കരിവീരന്മാരെയും കാണുന്നു അവരെ അവരുടെ അടുത്തേക്ക് എത്തുന്നു അവരെ ഒരുമിച്ച് കാണാൻ കഴിയുന്നു എന്നൊക്കെ തന്നെ തൃശ്ശൂർ പൂരത്തിന്റെ പ്രത്യേകത കാരണം നമ്മളിപ്പോൾ പറഞ്ഞു അതായത് ഇപ്പോൾ ഇപ്രാവശ്യത്തെ ഏറ്റവും പ്രത്യേകത പറഞ്ഞാൽ ഘടകപൂരങ്ങൾക്ക് തിടമ്പേറ്റാനായിട്ട് പ്രശസ്തരായ അതായത് നെയ്തിലക്കാവിൽ നമ്മുടെ തടമ്പേറ്റി വരുന്നത് തെച്ചിക്കോ സാക്ഷാൽ തെച്ചിക്കോട്ടോ രാമചന്ദ്രനാണ് അതായത് ഇത്തവണത്തെ പൂരപ്രേമികൾ ഏറ്റവും വലിയ സങ്കടം എന്ന് പറയുന്നത് കഴിഞ്ഞൊരു ഇത്തവണത്തെ അല്ലെ മൂന്ന് വർഷമായിട്ട് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ ഈ നട അത് എനിക്ക് എനിക്കതിൽ പറയാനുള്ളത് അതായത് രണ്ടായിരത്തി പതിനെട്ടിൽ ഞാൻ ഇവിടെ വരുമ്പോണ്ടല്ലോ അന്ന് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ് ഹീറോ കാണാൻ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ മാത്രം കാണാനായിട്ട് ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്തുന്നു അന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നത് മോഹൻലാലിന് എത്രത്തോളം ഫാൻസ് ഉണ്ടോ അത്രയേറെ ഫാൻസ് ഉള്ള ഒരു ആനയെന്ന നിലയിലാണ് പറഞ്ഞിരുന്നത് പക്ഷേ തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ മാറി മറ്റൊരാൾ വരുന്നു എറണാകുളം ശിവകുമാർ വരും പക്ഷെ എറണാകുളം ശിവകുമാറിനെ കാണാൻ ഒരുപാട് എത്തുന്നു അതായത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ തെക്കേ ഗോപുര നടയിലൂടെ ആന പുറത്തേക്ക് ഇറങ്ങി അതായത് ഇതിലക്കാവിൽ അവൻ പുറത്തേക്ക് ഒന്ന് തുടർക്കുന്നത് അത്ര വലിയ ഒരു ജനശ്രദ്ധ അരിച്ച ഒരു സംഭവമായിരുന്നില്ല ഒരു കുറച്ചു കാലം വരെ അതായത് ഇതിലേക്ക് ഒരു ജനശ്രദ്ധ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ഇതൊരു ജനപ്രിയ ഒരു വേദി ഇത്രത്തോളം തിരക്ക് വരുന്നത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രൻ എന്ന് പറയുന്ന ആന ഈ ഗോപുര നടയിലൂടെ ഇറങ്ങി വരുന്നതാണ് അതിലും ഏറ്റവും കൂടുതൽ ആളുകൾ വന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അതായത് തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രന്റെ ഏറ്റവും അവസാനമായിട്ട് തെക്കേ ഗോപുര നടയിലൂടെ നെയ്തിലക്കാവിൽ നട തുടങ്ങി നട തുറക്കുന്നത് അതായത് ഇതിലൂടെ നട തുറക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്നാണ് ഏറ്റവും കൂടുതൽ ആളുകളുണ്ടായിരുന്നു കാരണം അന്ന് കളക്ടറായിരുന്ന അനുപമയായിരുന്നു ഒരു കാരണവശാലും തെച്ചിക്കോടിനെ കൊണ്ടുവരില്ല അന്നത്തെ അതായത് അത് ഇതുവരെ കാണാത്ത രീതി അതായത് നെയ്തിലക്കാവിനോട് തടമ്പിൽ ആദ്യം ഏറ്റി വന്നത് മറ്റേ എൻ്റെ കണക്കുള്ള ദേവദാസനാണെന്ന് തോന്നുന്നു ഏറ്റി കൊണ്ടുവന്നതെന്ന് അവിടുന്ന് കൊണ്ടുവന്നതിന് ശേഷം ഇവിടെ അമ്പലത്തിന് മുമ്പിൽ പടിഞ്ഞാറ് ഭാഗത്തു നിന്നും തെച്ചിക്കോടിന്റെ തടമ്പ് കൈമാറുന്നു അതിനുശേഷം പുറത്തേക്ക് ഇറക്കുന്നു പുറത്തേക്ക് ഇറക്കിയ ശേഷം തെച്ചിക്കോടിൽ നിന്ന് വീണ്ടും തടമ്പ് കൈമാറിയിട്ട് വീണ്ടും ആനയാണ് ഈ മറ്റേ വിളംബരത്തിനായിട്ട് പോകുന്നത് തെച്ചിക്കോട് ഇതുവരെ കൊണ്ടുവരുന്നുള്ളൂ അത്രത്തോളം ഏറ്റവും മാറുന്നത് ഇപ്പോഴും ഒരുപാട് പേര് തിരികെ കൊണ്ടുവരണമെന്ന് പറഞ്ഞിരിക്കുന്നു നിൽക്കുന്നു നമ്മളിവിടെ സംസാരിക്കുമ്പോഴും തെച്ചിക്കോട്ടുകാവ് രാമേന്ദ്രനെ വേണം ഇവിടെ നമ്മൾ നമ്മൾ ഇന്നലെ നമ്മൾ ഡെപ്പ് എടുത്തു ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകളോട് ചോദിക്കൂ തെച്ചിക്കോട്ട് രാമേന്ദ്രനെ വീണ്ടും അതേ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നുള്ള ഒരു മുറവിളി തന്നെയാണ് അതായത് ആനയ്ക്ക് ആനയുടെ ശാരീരികമായ ബുദ്ധിമുട്ടുകളുണ്ട് എൻ്റെ ഒരു അഭിപ്രായം പേഴ്സണൽ അഭിപ്രായം ആനേനെ ഇനി വിടണം എന്നുള്ളതാണ് കാരണം അവന് കണ്ണിന് കാഴ്ചയ്ക്ക് കുറവുണ്ട് അപ്പോൾ വെറുതെ ഇനി അവനെ അതിൽ ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളൊരു ചിന്താഗതിയുള്ള മനസ്സിലാണ് പക്ഷേ ആരാധകരെ സംബന്ധിച്ചോളം തെച്ചിക്കോടെന്ന് പറഞ്ഞാൽ കാരണം ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത നെയ്തലിക്കാവിൽ നമ്മുടെ തിടമ്പ് ഏറ്റിക്കൊണ്ടിട്ട് അതായത് നട തുറന്നില്ലെങ്കിലും തെക്കേ ഗോപുര നടയിലൂടെ തെച്ചിക്കോട് കാവരാമന്ദ്രൻ ഇറങ്ങുന്നു പുറത്തേക്ക് വരുന്നു ഇതിലെക്കാവ് നമ്മുടെ തണുമ്പുമായിട്ട് വരുന്ന തെച്ചിക്കോടാണ് അതായത് ആ ഒരു പ്രൗഢി കേരള ഏഷ്യയിലെ അതായത് അളവെടുക്കപ്പെട്ട ആനകളിൽ ഏഷ്യയിലെ തന്നെ ഏറ്റവും ഉയരക്കാരനായ ആനയാണ് തെച്ചിക്കോട്ട് കാവരാമന്ദ്രൻ എന്ന് പറഞ്ഞത് അപ്പോൾ ആ ആന ഇതിലൂടെ വീണ്ടും അതായത് അത്രത്തോളം ആരാധകർ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വരുന്നു അത് കാണുന്നു അത് അവർ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നമ്മളിപ്പോൾ ഏകദേശം ഇപ്പോൾ സമയമായിട്ടില്ല അപ്പോൾ ഇപ്പോഴത്തെ തിരക്കെന്ന് എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറേ ഗോപുരം അറിയില്ല അതിനുള്ള കാരണം എന്ന് പറയുന്നത് എന്താ പടിഞ്ഞാറേ നട ഗോപുരം വഴിയാണ് ഇതിൽ കവലമം പതിനൊന്ന് മണിയാകുമ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മൾ ഒമ്പത് മണിയായിട്ടുള്ളൂ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂറിന് ശേഷം പതിനൊന്ന് മണിയാകുമ്പോഴും പടിഞ്ഞാറേ നടവഴി കയറും പടിഞ്ഞാറേ നടവഴി കയറി കഴിയുമ്പോഴേക്കും അവിടെയുള്ള തിരക്ക് മൊത്തം ഇങ്ങോട്ടായിരിക്കും